ക്യാനൻ തന്ന ഗിഫ്റ്റ് അൺബോക്സ് ചെയ്തിട്ട് നമ്മൾ അഭിലാഷിന്റെ ജോമലിനെയും കൂടെ കിടങ്ങൂർ വന്ന് പൈഡ് ഗിഫ്റ്റിനെയും കണ്ടു എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അമ്പാടി നമ്മൾ ഇന്നൊരു വ്ലോഗ് തുടങ്ങാണ് അപ്പോൾ ഇതാണ് നമുക്ക് ക്യാനൻ തന്ന സമ്മാനം ലഡു എല്ലോ ആയിരിക്കും ദീപാവലി കഴിഞ്ഞില്ലായിരുന്നു ആ ലഡു എല്ലോ ആണെങ്കിൽ ഇത് നമുക്ക് തിരിച്ചു പോകുന്ന അയച്ചു കൊടുക്കാം അതിനുള്ള സാധനം കിക്കാറ്റ് ആണോ ഈ ക്യാനോണ്ട് ഒഫീഷ്യലായിട്ടുള്ള എന്തോ സംഭവം എന്തോ ഒരു പ്രോഡക്റ്റ് എന്തോ ഒരു പ്രോഡക്റ്റ് ചെറിയൊരു പ്രോഡക്റ്റാണ് അത് ശരിക്കും സർപ്രൈസ് ആണ് കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നു ബേഡിങ്ങിന് വേണ്ടി ഒരു ചാനൽ പക്ഷെ ബേഡിങ്ങിന് വേണ്ടി മാത്രമായിട്ട് തുടങ്ങുന്നില്ല നമ്മൾ പോകുന്ന യാത്രകളും നമ്മൾ വഴിയിൽ കാണുന്നതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് രസകരമായിട്ടുള്ള രീതിയിൽ ഒരു കഥയായിട്ട് ഒരു സ്റ്റോറിയായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതാണ് നമ്മുടെ ഈ ചാനൽ അനമ്പാടി സ്റ്റോറി കുറേ തവണ കണ്ടിട്ടുണ്ടെങ്കിലും പക്ഷെ ഒരിക്കലും ഫോട്ടോ എടുക്കാൻ പറ്റാത്ത ഒരു ആശാൻ ആ മീനച്ചിലാറിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടപ്പുണ്ട് എപ്പോഴും ആ വഴി പോകുമ്പോൾ കാണും പക്ഷെ ഒരിക്കലും ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല പുള്ളിക്കാരൻ്റെ പേരാണ് പുള്ളി മീൻകൊത്തി പൈഡ് കിങ് ഫിഷർ എന്ന് ഇംഗ്ലീഷിൽ പറയും അവനെ തപ്പി ഇറങ്ങാം അത് കഴിഞ്ഞുള്ള സ്റ്റോറി അമരങ്കാവിൽ വെച്ചായിരുന്നു അമരങ്കാവിലെ പക്ഷികളെ കുറിച്ചായിരുന്നു നമ്മളിപ്പോൾ നിൽക്കുന്നത് തൊടുപുഴ കോലാനിയിലെ അമരങ്കാവ് വനദുർഗാ ദേവി ക്ഷേത്രത്തിലാണ് അമരങ്കാവിലെ പക്ഷികളെ കുറിച്ചുള്ള വിശേഷങ്ങൾ ഒരുപാടുണ്ട് ഇനിയും ഒരുപാട് ഒരുപാട് പക്ഷികളെ കാണാനുണ്ട് ക്രസ്റ്റഡ് ഹോക്കികൾ എന്ന കിന്നരിപ്പരുന്തും സ്പോട്ടഡ് ഡവും അങ്ങനെ അങ്ങനെ അങ്ങനെ മലബാർ ട്രോഗൺ എന്ന തീക്കാക്കയെ വരെ അമരങ്കാവിൽ കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ പച്ചിലക്കുടുക്കയുടെ കുഞ്ഞിന് തീറ്റ കൊടുക്കുന്നതാണ് കാണാൻ പോയത് ഇന്നലെ ഈ വഴി വന്നപ്പോൾ വളരെ യാദൃശികമായിട്ട് കണ്ടതാണ് ഒരു പച്ചിലക്കുടുക്ക അതിൻ്റെ കൂട്ടിലേക്ക് തീറ്റ കൊണ്ടുപോകുന്നു ഇന്നലെ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും നേരെ ഇല്ലായിരുന്നു അതുകൊണ്ട് ഇന്ന് വീണ്ടും ഞാനിവിടെ എത്തി കൂടെ രോഹിത്തുണ്ട് പിന്നെ അമരങ്കാവിൽ എത്തിയപ്പോൾ ഇവിടെ കണ്ടത് ഹോക്കി കണ്ട നല്ലൊരു ട്രീറ്റ് ആയിരുന്നു ഇന്ത്യൻ പിറ്റ അവിടെ ഇരിപ്പുണ്ടോ നോക്കാം ഈകള് ഈകള് ഈകള് ഈകള് ഈകള് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല കൗസ്തുബിൻ്റെ കൂടെ തൊമ്മൻകുത്തേരിയിലേക്ക് ഒരു ബേഡിങ് നടത്തി ഒരുപാട് സ്പീഷീസ് ഒന്നും കണ്ടില്ലെങ്കിലും നല്ല രസമായിരുന്നു കാണാൻ ഇവിടെ വന്നിട്ട് വലിയ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തിരിച്ചു പോയാലോ എന്ന് ഓർത്ത് നിൽക്കുമ്പോഴാണ് കാട്ടുകോഴിയുടെ ശബ്ദം കേട്ടത് അപ്പൊ ഞങ്ങൾ പയ്യെ ഒന്ന് ചെന്ന് നോക്കി പിന്നെ നമ്മൾ കൈപ്പേലി ചെന്നപ്പോൾ അവിടെ തിക് ബിൽഡ് വാബ്ലറേയും കണ്ടു നേരെ വയനക്കാവ് ചെന്നപ്പോൾ അവിടെ ഗ്രേ ബില്ലിയുടെ കുക്കൂനെയും കണ്ടു ഒക്കെ ഷൂട്ടിംഗ് നടന്ന സ്ഥലമില്ലേ അതിവിടെയല്ല ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് ഈ പ്രദേശത്ത് എന്തൊക്കെ പക്ഷികൾ ഉണ്ടാവുമെന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം റെഡ് ബിസ്ക്കറ്റ് ബുൾബുൾ ഒരു മൂന്നാലിന് ഇതിൽ നടപ്പുണ്ട് നാട്ടുവേലി തത്ത എന്നുള്ള ഇവരുടെ പേര് വന്നിരിക്കുന്നത് ചിലപ്പോൾ പച്ച നിറം കൊണ്ടായിരിക്കാം തത്തര അത്ര സൈസൊന്നും ഇല്ല ചെറിയൊരു കുരുവിയുടെ സൈസേ ഉള്ളൂ ഗ്രീൻ ബീറ്റർ എന്നാണ് ഇംഗ്ലീഷിലെ പേര് ഇത് ഫോട്ടോഷൂട്ടിനൊക്കെ നല്ല അടിപൊളി ഒരു സ്ഥലം കേട്ടോ നമ്മുടെ ഏറ്റവും ഫസ്റ്റ് ബ്ലോഗിൻ്റെ അകത്ത് ഏറ്റവും അവസാനം നടന്നു പോകുന്നൊരു സ്ഥലമുണ്ട് അതേ സ്ഥലമാണ് കേട്ടോ ഇത് ഇവിടെ ക്ഷേത്രമൊക്കെ ഉണ്ട് നല്ല രസമുള്ള സ്ഥലം കേട്ടോ ഇവിടെ വെഡ്ഡിങ് ഫോട്ടോഷൂട്ടുകളൊക്കെ ഇഷ്ടംപോലെ നടക്കാറുള്ള സ്ഥലമാണ് ഞങ്ങളങ്ങനെ തട്ടേക്കാട് എത്തി സാലിം അലി ഒന്ന് നടന്നു സലീം അലി ബാറ്ററിയിൽ എത്തിയേക്കാണ് ഇവിടെ വലിയ സൗണ്ടിലൊന്നും ഞങ്ങൾ സംസാരിക്കാത്തതിലൊന്നും തോന്നരുത് ഒക്കെ ഉള്ള സ്ഥലമാണ് ഇപ്പോൾ തന്നെ മലയണ്ണാനെയൊക്കെ മുകളിൽ കാണാം ഇത് കുറച്ച് ദൂരം നടക്കാനുള്ള ഒരു സ്ഥലമാണ് ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറാൻ അതെ കുറേ മരം പുള്ളിക്കാൻ ഇവിടുന്ന് ഗ്രേ ഹെഡഡ് ബുൾബിൾ കിട്ടിയിട്ടുണ്ട് എനിക്ക് ഇതുണ്ട് തട്ടേക്കാടിൻ്റെ ഐക്കോണിക് ആയിട്ടുള്ള ഒരാളാണ് ഫ്രോഗ് മൂത്ത് എന്ന് പറയുന്ന മാക്കാച്ചി കട ആ ഇവിടെ നിന്ന് വഴി രണ്ടായിട്ട് തിരിയുന്നുണ്ടല്ലേ ആ ഇവിടെയൊക്കെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര ആക്ടിവിറ്റി ആയിരുന്നു വേഴാമ്പലുകൾ ബീജിയംസ് ഞാനിങ്ങനെ കണ്ണ് ചന്തം വിട്ട് നിൽക്കുകയായിരുന്നു ഈ ബാറ്ററിയിൽ കുറച്ച് ദൂരം ഇങ്ങനെ നടന്നു കഴിയുമ്പോഴത്തേക്കും രണ്ട് സൈഡിലും വെള്ളമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത് ഇവിടുത്തെ ഒരു വാച്ച് ടവറാണേ നല്ല മഴ വരാനുള്ള പ്ലാനുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ചാടി ഓടാൻ വേണ്ടി നോക്കുക വന്നപ്പോൾ ഞങ്ങൾ ബേഡിങ്ങൊക്കെ നിർത്തിയിട്ട് പോകാൻ വേണ്ടി തുടങ്ങിയായിരുന്നു അപ്പോൾ ഭയങ്കര മഴ വന്ന കാരണം ഞങ്ങൾ അവിടെ ഒരു കടയിൽ കയറി നെല്ലിക്കയൊക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരാൾ വന്നിരുന്നു പിന്നെ ഞങ്ങൾ തൊമ്മൻകുത്തി എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് കോഴി വേഴാമ്പലിനെയും തീക്കാക്കേനൊക്കെ കിട്ടി ടിക്കറ്റൊക്കെ ഉണ്ട് ക്യാമറയ്ക്കും ആൾക്കും എല്ലാം പാസ്സുണ്ട് ഈ ട്രെയിനിലൂടെ പോകുന്ന വഴിക്ക് വേറൊരു വെള്ളച്ചാട്ടമുണ്ട് ഏഴ് നിലക്കുത്തുന്നാണ് പേര് ഇപ്പോൾ വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി നമുക്ക് അങ്ങനെ ആസ്വദിക്കാൻ പറ്റണമെന്നില്ല കേട്ടോ ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെയൊക്കെ വെള്ളത്തിൽ ഇറങ്ങാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ റെസ്ട്രിക്ഷൻസ് ഉണ്ട് കോവിഡിൻ്റേതും ഉണ്ട് അതുപോലെ തന്നെ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും വെള്ളത്തിൽ ഇറങ്ങുന്നത് റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട് ഇതൊരു തരം വേഴാമ്പലാണ് കേട്ടോ കോഴി വേഴാമ്പൽ നമ്മുടെ ഐ ലെവലിലൊക്കെ വന്നിരിക്കുന്നുണ്ടായിരുന്നു പക്ഷി നിരീക്ഷണത്തിലെ ഏറ്റവും നല്ലൊരു വഴിയാണ് പക്ഷികളുടെ ശബ്ദം തിരിച്ചറിയുക എന്നുള്ളത് അവരെ കാണുന്നതിന് മുമ്പേ നമുക്ക് അവരുടെ പ്രസൻസ് മനസ്സിലാക്കാൻ പറ്റും മുകളിൽ നിന്ന് ആൽക്കിളി എന്ന മലബാർ ബാർബറിൻ്റെ ശബ്ദം കേൾക്കാട്ടോ എഴുന്നലക്കത്തിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ കിട്ടണമെങ്കിൽ ഇവിടെ കയറി നോക്കിയാൽ മതി നല്ല രസമാണ് പാട്ട് കേട്ടല്ലോ കണ്ടിട്ടേ ഉള്ളൂ അപ്പം ശരിക്കും വിസിലിങ്ങാണല്ലോ ശരിക്കും ഒരാൾ കിടന്ന് ചൂടം വിളിക്കണ പോലെ പിന്നെ അങ്ങോട്ടൊരു നീണ്ട ഇടവേളയായിരുന്നു എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്ക്ഡൗൺ വന്നു ഏകദേശം ഒന്നര മാസത്തോളം ലോക്ക്ഡൗൺ അത് കഴിഞ്ഞ് ആ ലോക്ക്ഡൗൺ കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ദേ അമരങ്കാവിലേക്ക് ഓടിയെത്തി ഇവിടെ കുറച്ച് ലോക്കൽ ബേഡ്സിനെ കണ്ടു മൈഗ്രേറ്ററി ബേഡ്സ് അപ്പോഴത്തേക്കും പറന്നു പോയിട്ടുണ്ടായിരുന്നു മഴയുണ്ടായിരുന്നു അങ്ങനെയായിരുന്നു ആ ദിവസം ചിത്രാംഗതം രംഗത്തിയെ കണ്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല എനിക്ക് ഇതുവരെ ഫോട്ടോ എടുക്കാൻ പറ്റാത്തൊരു പക്ഷിയാണ് എന്താ അറിയില്ല കണ്ടിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല ഓക്കെ ഇവിടെ തന്നെ ഇരുത്തിയേക്കാം പിന്നെ നമ്മൾ നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള കുറേ കിളികളെയും കണ്ടു നമുക്കൊന്ന് നോക്കിയാലോ നമ്മുടെ എല്ലാവരുടെയും വീടിൻ്റെ ചുറ്റും കൂടി എത്ര തരം പക്ഷികളുണ്ടെന്നുള്ളത് അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾ ചുമ്മാ ഒന്ന് വാഗമണ് വരെ വന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതോ ഒരു റാപ്റ്റർ ഒരു ജസ്റ്റ് ഒരു ട്രൈ നടത്തി നോക്കാം നമുക്ക് കിട്ടിയാൽ എന്തായാലും എനിക്ക് ലൈഫറാ അവിടെ ഒരു സ്ട്രൈക്കുണ്ട് ആ ബുഷ് ചാറ്റ് ഇങ്ങോട്ട് പോയി ഇവരൊരു പുസ്തകം കൂടെ വരില്ല ആ രണ്ടെണ്ണം എനിക്ക് ഒന്ന് ഏതോ ഒരെണ്ണം സ്ട്രൈക്കാന്ന് തോന്നുന്നത് രണ്ടെണ്ണം പറഞ്ഞതിൽ ഒരെണ്ണം ഇത് വേണോ ഇത് എത്ര ചേച്ചി മുപ്പത് വാഗമണിലെ ഫാമിലി ബേഡിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഒരു മൂന്നാല് ദിവസത്തിന് ശേഷം ഞാനും ചേട്ടനും അഭിലാഷും കൗസ്തുവും കൂടെ എത്തിയത് പാമ്പാടിഞ്ചോല നാഷണൽ പാർക്കിലേക്കായിരുന്നു പക്ഷേ അതിലേക്കാൾ സ്പെഷ്യലായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറേഷ്യൻ ബ്ലാക്ക് ക്യാപ്പ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും പുതിയതായിട്ട് റിപ്പോർട്ട് ചെയ്ത കിളി അതിനെ കാണാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ് കണ്ടു സന്തോഷമായി അതിനുശേഷം പാമ്പാടിഞ്ചോല നാഷണൽ പാർക്കിൽ ട്രക്കിങ്ങും പോയി പിന്നെ നോക്കി വന്ന സാധനത്തെ രാവിലെ വന്നപ്പോൾ തന്നെ ഇവിടെ ഇരിപ്പുണ്ട് അത് ഭയങ്കര സന്തോഷമായിട്ടോ കാരണം ഞാൻ പറഞ്ഞു തരാം ഇതെന്താന്നുള്ളത് നമുക്ക് അല്ല ഈ ചിരി തന്നെ തമ്മിലിട്ട് നിന്റെ പ്രാർത്ഥന നടന്നു പോയ സാധനങ്ങൾ എല്ലാം കിട്ടിയിട്ടുണ്ട് ഈ പക്ഷി ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറേഷ്യൻ ബ്ലാക്ക് ക്യാപ്പ് എന്ന് പറയുന്ന പക്ഷിയാണ് കേട്ടോ ഇന്ത്യയിൽ കഴിഞ്ഞ ദിവസമാണ് ഒരൊറ്റ റിപ്പോർട്ട് ഉണ്ടായത് അയ്യോ പിന്നെ പറയാം പിന്നെ പറയാം നിന്ന് ഭയങ്കര അവിടെ അവിടെ ഒന്നും എല്ലാവരും ലാസ്റ്റ് ഫുഡ് കഴിക്കാൻ ഒരു ഹോട്ടല് ഇത് ബ്ലാക്ക് ക്യാപ്പിനെ കണ്ടിട്ട് ഞങ്ങളിത് പാമ്പാടിഞ്ചോല പോകുന്ന വഴിയായിരുന്നു അന്നേരം രണ്ട് പിടിയാനകൾ അവിടെ നിന്ന് നല്ല രീതിയിൽ പുല്ല് ചെയ്യുന്നുണ്ട് എടാ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടണം എന്ന് വിചാരിച്ചത് ഇപ്പൊ ഇവിടെ എത്തും ചുമ്മാ കിലോമീറ്റർ അങ്ങനെ ഞങ്ങൾ അതെ പാമ്പാടിഞ്ചോല നാഷണൽ പാർക്കിൻ്റെ എൻട്രൻസിൽ എത്തിയേക്കുവാണ് ട്രക്കിങ്ങിന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ടീം അങ്ങോട്ട് പോയിട്ടുണ്ട് ആ ടീം വന്നു കഴിയുമ്പോഴേ നമുക്ക് അടുത്ത റൗണ്ടിലാണ് നമ്മളെ കൊണ്ടുപോകുള്ളൂ അതുവരെ ഞങ്ങളിവിടെ വെയിറ്റിംഗ് ആണ് നല്ല കാറ്റുണ്ട് വെച്ച് നോക്കുമ്പോൾ പണ്ട് കോമ്പസ് കാര്യങ്ങളില്ലല്ലോ നമ്മൾ ഒരു ലെവൽ വെച്ചിട്ടല്ലേ കളിക്കുന്നത് അപ്പോൾ ഈ മരം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് പറഞ്ഞ റോഡോട്ട് കൊണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞ ആയിരത്തി അഞ്ഞൂറ് അടി പൊക്കത്തിലും രണ്ടായിരം അടി ആ ഹൈറ്റിൽ വളർത്തും അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ കോമ്പസ് ഇല്ലാതെ ഈ മരം ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഇത് നമ്മുടെ മലയാളത്തിൽ ലാംഗ്വേജ് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടുപൂവർഷം എന്ന് പറയും ഇങ്ങനെ പട്ട രക്ഷയില്ലാത്ത ബാക്കി എല്ലാം സൂപ്പർ മടുക്ക പോയാൽ മതി കയറുന്നു മടുക്ക നല്ല നോക്കണ്ട നോക്കണ്ട പോട്ടെ അടുത്ത കടി കിട്ടി ഒരു മൂന്ന് നാല് മാസം മുമ്പായിട്ട് ഒരു കടുവ ഒരു കാട്ടുപത്തിന് ചെറിയ കാട്ടുപത്തിന് പിടിച്ചിട്ട് ഒന്നും സ്ഥലമാണ് ചിലപ്പോൾ ഫ്രണ്ടിൽ പോകും വെയിറ്റ് മൊത്തം ഫ്രണ്ടിൽ പോകും ആണ് ചിലപ്പോൾ മറി അതുകൊണ്ടാണ് ആന ഇങ്ങനെ വളഞ്ഞുട്ടിയേ പോകത്തുള്ളൂ ഒരു ഒരു കാരണത്തിന് കുത്തനെ ഇറങ്ങത്തില്ല ഓ ഇത് ആന പോണ വഴിയല്ലേ ഈ വഴിയുടെ പേര് തന്നെ എന്താട്ടാ വഴിയുടെ പേരെന്നാ ആന ആന ഷോർട്ട് കട്ട് ആനക്കുറുക്ക് എണ്ണയോ സാനിറ്റൈസർ ഉണ്ടോ <laughs> എണ്ണിയോ എനിക്ക് നാലഞ്ച് ഒത്തിരി വെടി കിട്ടിയിട്ടില്ല മതി വിട്ടു തോന്നണ്ടോ ഇത് എന്നതാ ഇതാ ഇത് ചെറിയ അല്ലേ കടു പിടിച്ചാ ഓ കാട്ടുനായ ഇത് കാട്ടുപട്ടി എന്ന് തന്നെയല്ലേ പറയാ കാട്ടുനായ കാട്ടുനായ കാട്ടുപട്ടി കാട്ടുനായല്ലേ വൈൽഡോ വൈൽഡ് ഡോഗ് എന്ന് പറയും വൈൽഡ് ഡോഗ് അല്ലേ ഇവര് ഇവരപ്പോ കുറച്ച് ഗ്രൂപ്പായിട്ടല്ലേ ഉണ്ടാവുക ചിലപ്പോൾ രണ്ട് മൂന്ന് രണ്ടും മാത്രം ഒന്ന് രണ്ടാം മാനത്തിന് കാണും പിന്നെ വലിയ ബാക്കിൽ തന്നെ കുറച്ച് അപ്പുറമായിട്ട് കൂട്ടമായിട്ട് കാണും അമ്പാടിച്ചേട്ടൻ്റെ കാല് അൺബോക്സിംഗ് ആണ് ഇത് കണ്ടു എന്റെ ദൈവമേ ഇതെന്തത് ഓ നോക്കിയേ ഞങ്ങൾ കുളമാവൊക്കെ ഒന്ന് ബേഡിങ്ങിന് പോയി വളരെ അപ്രതീക്ഷിതമായിട്ട് ഓസ്പ്രേ ഒക്കെ ഇപ്പോൾ പിറ്റേ ദിവസം ഞങ്ങളൊന്ന് കളമശ്ശേരിയിലുള്ള എച്ച് എം ടിയുടെ ഒരു കോമ്പൗണ്ടിലുള്ള ഒരു വനത്തിൽ എത്തിയിട്ടുണ്ട് ഇന്നത്തെ ബേഡിങ് ഇവിടെയായിരുന്നു ഞങ്ങളങ്ങനെ കളമശ്ശേരിയിലെ എച്ച് എം ടിയുടെ വനത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് അനുപേട്ടനെ വിളിച്ചിരുന്നു അനുപേട്ടൻ ഇങ്ങനെ വഴിയൊക്കെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് തന്ന് ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അനൂപേട്ടൻ പറഞ്ഞു ഇത് ഇവിടെ ഒരു കുളമുണ്ട് ആ കുളത്തിൽ ഞങ്ങൾ വെള്ളവാരൻ എന്നൊക്കെ ഓമനിച്ച് വിളിക്കുന്ന ഇന്ത്യൻ പാരഡൈസ് ഫ്ലൈ ക്യാച്ചറിൻ്റെ വൈറ്റ് കളർ മെയിലിൻ്റെ ഒരു കുളി ഇവിടെ നടക്കാറുണ്ടെന്ന് പറഞ്ഞു ആരോ എന്തോ കൂട്ടിയിട്ട് കത്തിക്കണ്ടേ എത്ര പ്രാവശ്യമായിരുന്നറിയോ അറിയോ ഇവരെടുത്ത് പറഞ്ഞ മനസ്സിലാവൂല ആള് വന്നുണ്ടെന്ന് പറയാം പുക വന്നാണ്ടായിരുന്നു അയ്യോ ഞങ്ങൾ അങ്ങേറ്റത്ത് ചെന്നിട്ടും ഒരു രക്ഷയില്ലാത്ത മണമായിരുന്നു പുകയല്ലേ ഞങ്ങൾ ഇവിടുത്തെ ആൾക്കാരല്ലാത്തോണ്ടേ പിന്നെ പ്രശ്നം ഉണ്ടാക്കായിരുന്നു ഉള്ളൂ ഒരു ദിവസം പൂക്കാട്ടുപടി എന്ന് പറയുന്ന എറണാകുളം ജില്ലയിലുള്ള സ്ഥലത്തെത്തിയപ്പോൾ ഇവിടെ മൂന്നാല് മണിക്കൂർ ഞാൻ പോസ്റ്റായിരുന്നു അങ്ങനെ ഞാൻ ഈ ബേഡിൽ ഒരു ഹോട്ട്സ്പോട്ട് ഒരു ബേഡിങ് ഹോട്ട്സ്പോട്ട് കണ്ടുപിടിച്ചിട്ട് അവിടെ ഒന്ന് ബേഡിങ്ങിന് ഇറങ്ങി ഒരു കണ്ടമായിരുന്നു അവിടെ ഇഷ്ടംപോലെ ബേഡ്സ് സാധാരണ കോമൺ ബേഡ്സും ഉണ്ടായിരുന്നു എനിക്ക് ലൈഫറായിട്ടുള്ള ബേഡ്സും ഉണ്ടായിരുന്നു അങ്ങനെ ഇവിടെ ഒന്ന് കറങ്ങി അടിച്ച് നടന്നു ഗൂഗിൾ മാപ്പിട്ട് വന്നപ്പോൾ വഴിയുടെ വീതി കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞ് അവസാനം ഒരു മണ്ണിട്ട വഴി എത്തി അങ്ങനെ ആ ആ മണ്ണിട്ട വഴിയിലൂടെ ഞാൻ കയറി ഇറങ്ങി കയറി ഇറങ്ങി എനിക്കറിയാൻ പാടില്ല എവിടെയാണോ ബേഡേഴ്സ് വന്ന് ബേഡിങ് ചെയ്യുന്നതെന്ന് കാരണം കുറച്ച് അപ്പുറത്തേക്ക് ഇങ്ങനെ കണ്ട ഇങ്ങനെ കിടക്കുകയാണ് പക്ഷേ ജസ്റ്റ് ഹോപ്പ് കാരണം ഇപ്പം ഇപ്പോൾ എനിക്ക് എക്സ്പെക്റ്റേഷൻസ് എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇന്ന സാധനം കാണണം അല്ലെങ്കിൽ ഇന്ന ഒരു സംഭവം കാണാൻ വേണ്ടി ഇന്ന സ്ഥലത്ത് പോകണം എന്ന് ഇല്ല just go and like enjoy the moment ഇതിനെ സമാധാനമായിട്ട് പോകാൻ ഒരു പക്ഷിയും സമ്മതിക്കുന്നില്ല എന്നുള്ളത് പ്രധാനമായിട്ടും നമ്മുടെ മൈന നാട്ടുമൈന എന്ന് പറയുന്നവൻ ഓടി നടന്ന് അല്ലാതെ പറന്ന് നടന്ന് ഇവനെ കൊത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നല്ല രസമുള്ളൊരു വരമ്പല്ലേ ഓക്കെ ഒരു കുഞ്ഞു തോടിങ്ങനെ പോകുന്നു നല്ല നല്ല മഞ്ഞ മഞ്ഞ പൂക്കൾ വിരിഞ്ഞിരിക്കുന്ന വഴി റൈറ്റ് സൈഡിൽ പുല്ല് ഇതെവിടെ തെങ്ങുകൾ സൂര്യൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം കൂടെ ദൂരെ ഏതോ അമ്പലത്തിൽ നിന്നോ എവിടെ നിന്നോ നല്ല കൊട്ടും കേൾക്കാം ഇവിടെ കുറേ വാട്ടർ ബേഡ്സ് ഉണ്ട് വാട്ടർ ബേഡ്സ് എന്ന് പറയാൻ പറ്റില്ല വെറ്റ്ലാൻഡ് ബേഡ്സ് നല്ല രസമുള്ള സ്ഥലവും ആ രസമുള്ള സ്ഥലത്ത് നല്ല രസമുള്ള പക്ഷികളും great backyard bird count twenty twenty ടുവിൻ്റെ ഭാഗമായിട്ട് ഞാൻ ബേഡിങ് നടത്തിയപ്പോൾ നാല് ദിവസത്തിലെ മൂന്ന് ദിവസം കൊണ്ട് എനിക്ക് തൊടുപുഴയുടെ പരിസരത്തു നിന്ന് തന്നെ തൊണ്ണൂറ്റി ആറ് ബേഡ്സിനെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റി അങ്ങനെ ഇരിക്കെ നാലാമത്തെ ദിവസം ജി ബി ബി സി തീരാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഞാൻ എനിക്ക് തന്നെ ഒരു ചലഞ്ച് കൊടുത്തു ആ തൊണ്ണൂറ്റി ആറ് എന്നുള്ളത് നൂറ് ബേഡ്സ് ആക്കുക എന്നുള്ളത് അപ്പോൾ ബാക്കിയുള്ള ആ നാല് ബേഡ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അന്നത്തെ ശ്രമം ഇന്ന് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ലോകത്തിലുള്ള ഒരുപാട് ഒരുപാട് ഒരുപാട് ബേഡേഴ്സ് ഭ്രാന്ത് പിടിച്ച് പക്ഷികൾക്ക് വേണ്ടി ഓടി നടക്കുന്ന സമയമാണ് ആ ഒരു ഇവന്റിന്റെ പേരാണ് ജി ബി ബി സി സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എനിക്ക് തന്നെ കൊടുക്കുന്ന ഒരു ചലഞ്ചാണ് എനിക്ക് തന്നെ കൊടുക്കുന്ന ഒരു പണിയാണ് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണയുള്ള ചലഞ്ച് വീഡിയോസ് എല്ലാം വന്നു കഴിയുമ്പോഴത്തേക്കും ഒരുവിധം എല്ലാവരും ജയിക്കുന്ന ചലഞ്ചസ് ആയിരിക്കും പോസ്റ്റ് ചെയ്യുക പക്ഷേ ഇതങ്ങനെ ആയിരിക്കില്ല ഞാൻ ഈ ചലഞ്ചിൽ ഞാൻ എനിക്ക് തരുന്ന ഈ ചലഞ്ചിൽ ഞാൻ ജയിച്ചാലും തോറ്റാലും ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും മൂറാക്കാൻ പറ്റിയിട്ടില്ല എന്നാലും കുഴപ്പമില്ല ഇടുക്കിയിലേക്ക് ജി ബി ബി സിയിലെ ഫസ്റ്റ് റിപ്പോർട്ടാണ് സിനിമ എന്നാൽ പിന്നെ നമുക്കിനി വീട്ടിൽ പോവാം രാത്രി മോട്ടിൽ ഡുഡൗൾ കിട്ടുമോ എന്ന് നോക്കാം നമുക്ക് രാത്രി പന്ത്രണ്ട് മണിയാകുന്നത് വരെ സമയമുണ്ട് മോട്ടിൽ ഡുഡൗളിൻ്റെ കോൾ എവിടെന്നെങ്കിലും ഒന്ന് കേട്ട് കഴിഞ്ഞാൽ അലറി വിളിച്ച് കരയുന്ന പോലത്തെ ഒരു അല്ലറി വിളിച്ചു കരയുന്ന പോലെ എന്ന് പറയാൻ പറ്റില്ല അത് അല്ലാത്ത ഒരു തരം ഭീകരമായിട്ടുള്ളൊരു ശബ്ദം പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ പേടിച്ചു പോകുന്ന തരത്തിലുള്ള ശബ്ദമാണ് കാരൻകോഴി എന്ന് പറയുന്ന നമ്മുടെ ഡൗൺ എന്നുള്ളത് ഐ എം ജസ്റ്റ് ലിസണിങ് പക്ഷേ എനിക്ക് തോന്നുന്നു ഓടിപ്പോയി ചോറിൻ്റെട്ട് വരാമെന്ന് തോന്നുന്നു അങ്ങനെയല്ലേ ഇപ്പോൾ കുറച്ച് ദൂരേന്ന് നമ്മുടെ പുള്ളുന്നത്ത് കരയുന്നുണ്ട് പക്ഷെ കാലംകുഴിയുടെ ശബ്ദം ഇല്ല വെറുതെ എന്തിനാന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് ഇങ്ങനെ ഒരു ചലഞ്ച് എനിക്ക് തന്നത് കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാത്തൊരു ചലഞ്ച് പക്ഷേ ചലഞ്ചസ് ഒരു രസമാണല്ലോ അതുകൊണ്ട് ചിലപ്പോൾ സംഭവിക്കാനുള്ളതാണെങ്കിൽ സംഭവിക്കും അല്ലെങ്കിൽ സംഭവിക്കില്ല ഡെറ്റ്സ് ഓൾ അങ്ങനെ എന്തായാലും നമുക്ക് നോക്കിയിരിക്കാം നോക്കിയല്ല എന്താ പറയുക കാതോർത്തിരിക്കുക മോട്ടിലിടേണ്ട സൗണ്ട് എല്ലാം കേൾക്കുന്നുണ്ടോയെന്ന് പിന്നെ നമ്മൾ ഒരുപാട് ഒരുപാട് കാലം ആഗ്രഹിച്ചിരുന്ന എക്സ് പി പെന്നിൻ്റെ ഗ്രാഫിക്സ് ടാബ്ലറ്റ് മേടിച്ച് അത് അൺബോക്സ് ചെയ്തു ഒരു അഞ്ച് കൊല്ലമായിട്ട് ഞാനിത് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഓരോ തവണ ഞാനിത് മേടിക്കണം മേടിക്കണം എന്ന് ഓർക്കുമ്പോഴും വിചാരിക്കും ഇപ്പോൾ വേണ്ട ഇപ്പോൾ വേണ്ട ഇപ്പോൾ വേണ്ട എന്ന് വിചാരിക്കും പക്ഷേ കഴിഞ്ഞ ദിവസം സംഭവം എനിക്ക് തന്നെ കറക്റ്റായിട്ട് ഓർമ്മയില്ല ഞാനിത് ഓർഡർ ചെയ്തു പിന്നെ അത് ക്യാൻസൽ ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ വേണ്ട വേണ്ട വേണ്ട വേണ്ട എന്ന് വിചാരിച്ചിട്ട് സംഭവം എത്തി രണ്ട് ദിവസം മുമ്പ് ദേ അഭിലാഷിൻ്റെ കൊച്ചു ഇവിടുന്ന് വിളിക്കുന്നുണ്ട് അവരവിടെ ദൂരെ നടക്കുന്നുണ്ട് കേട്ടോ എന്തോ താറാവരെയാണോ താറാവ് താറാവ് വരണോ ദേ അവിടെ ഇത്തവണ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ അൺബോക്സിങ്ങിൽ സംഭവിച്ച അബദ്ധം നമുക്ക് പറ്റുന്നില്ല കാരണം വെച്ചാൽ ഞാൻ കത്തിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എന്നാ പറഞ്ഞത് ഉപയോഗിച്ച് ഇല്ല എൻ്റെ തെറ്റാലിയുടെ ആ ഇവൻ്റെ തെറ്റാലിയുടെ ഡാട്ട് ഡാട്ട് ഡാട്ടാണ് ഉപയോഗിച്ചത് പക്ഷേ നമ്മൾ ഇന്ന് കത്തി കൊണ്ടുവന്നിട്ടുണ്ട് ഈ കത്തി തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഞാൻ പ്ലസ് ടു പഠിക്കുന്ന കാലത്ത് മേടിച്ചൊരു കത്തിയാണ് എന്തോ ഇപ്പം പൊട്ടിക്കും ഇപ്പം പൊട്ടിക്കും <laughs> അവനാണ് ഈ ഷമില്ലാതെ നിൽക്കുകയാണ് നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്യാം ഇത് വെച്ച് വരയ്ക്കുന്നത് ഞാൻ ആർട്ടൂൺ സ്കേപ്പിലേക്ക് ഇടാൻ ശ്രമിക്കാം അപ്പോൾ ഇനി ഇനി തൊട്ട് ഞാൻ മൗസ് യൂസ് ചെയ്ത് ആയിരിക്കില്ല ഫോട്ടോഷോപ്പിൽ ആർട്ടൂൺ സ്കേപ്പ് എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ ആർട്ടൂൺ സ്കേപ്പ് എന്ന് പറയുന്ന നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഞാൻ പടം വരയ്ക്കാൻ പോകുന്നത് മൗസ് യൂസ് ചെയ്തിട്ടായിരിക്കില്ല ഇത്രയും നാൾ മൗസ് യൂസ് ചെയ്തായിരുന്നു വരച്ചുകൊണ്ടിരുന്നത് മൗസ് യൂസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈൻ ഡ്രോയിങ്സ് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും കൈയൊക്കെ ഭയങ്കരമായിട്ട് വേന ഈ കുഴയൊക്കെ ഭയങ്കരമായിട്ട് വേനെടുക്കാൻ തുടങ്ങും എന്നാലും എന്താ പറയുക വരയ്ക്കുക എന്നുള്ളത് ഒരു ദ മോസ്റ്റ് എന്താ പറയുക ഇൻട്രസ്റ്റായി മാറിക്കഴിയുമ്പോൾ വേദനയൊക്കെ അങ്ങ് പോട്ടേന്ന് വെക്കുകയാണ് ചെയ്യാറുള്ളത് പക്ഷേ ഇനി എന്തായാലും will be using this X P pen star three version two ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ആർട്ടൂൺ സ്കേപ്പിൽ ഇതിൻ്റെ പടം വരെയായിട്ട് കാണാം hi hi hello hello hello <laughs>